യോ യോ യോ യോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ വൺ ബ്ലോക്ക് ആണ് guys Minecraft one block അപ്പോൾ നമ്മൾ പുതിയൊരു വൺ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം യാ വൺ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യോ അപ്പോൾ നമ്മളെ വൺ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ പൊട്ടിക്കാൻ പോകട്ടോ ready one two three start ഏ ഫസ്റ്റ് ബ്ലോക്ക് പൊട്ടിച്ച് ഡോട്ട് ഓക്കെ ഫസ്റ്റ് മരമാണ് വുഡാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് yeah first just saplings yeah saplings ഭയങ്കര ആവശ്യമാണ് അവിടെ ഓക്കെ നമുക്കപ്പോൾ ഫസ്റ്റ് തന്നെ വുഡൊക്കെ പ്ലാങ്ക്സ് ആ ഇവിടെ ഇവിടെ ഒരെണ്ണം അത് ക്രാഫ്റ്റ് ടേബിൾ യപ്പ് നമ്മൾ ഫസ്റ്റ് ക്രാഫ്റ്റ് ടേബിളാണ് ഈസ് ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കാം ദെൻ വുഡ് ആദ്യം മുറിക്കാം ഓക്കെ വുഡ് മുറിച്ചു യാ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം നമ്മൾ ആക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു പിക്ക് я. ഡേർട്ട് കുറേ ആവശ്യം വരും ഓക്കെ നമുക്ക് ഇതും വെച്ച് പ്ലാങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലാബ് ആറ് സ്ലാബേ കിട്ടുള്ളൂ ഓക്കെ ഉണ്ടാക്കാം സ്ക്വയർ വെച്ചിട്ട് നമുക്ക് പ്ലാങ്സിനുള്ള ഇല്ല ഓക്കെ നമുക്ക് സ്ലാബ് വെച്ച് ചെയ്യാം അപ്പം ഇതൊക്കെ ഇനി അയ്യോ പിഗല്ലേ പോയത് വാ ചിക്കനൊന്നും വെറുതെ വിടാൻ പാടില്ലായിരുന്നു ഓക്കെ ഇവിടെയും വഴിയാണ് ഓക്കെ അപ്പോൾ ഇതിനെ ഫുള്ള് മുറിക്കണം ഓക്കെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്കൊരു മരം പക്ഷേ ജസ്റ്റ് കിട്ടി അതിൽ ഫുള്ള് ആപ്പിൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഫുഡ് കുറച്ച് കിട്ടിയിട്ടുണ്ട് യാ യോ ഗൈസ് നമുക്ക് ജസ്റ്റ് വാട്ടർ ബക്കറ്റ് ഏ നമ്മൾ ഫസ്റ്റ് വാട്ടർ ബക്കറ്റ് ഓക്കെ ഇത് മറ്റൊരു കാര്യമുണ്ട് തോട്ടിക്കട്ടെ ഓക്കെ നമുക്ക് ജസ്റ്റ് എടുക്കാം ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഇവിടെ വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ വയ്ക്കാം യാ നമുക്ക് ചെയ്യാം അതിൽ വെള്ളം വയ്ക്കാം എടുത്ത് അയ്യോ ഉഫ് എന്നിട്ട് വാട്ടർ ബക്കറ്റ് കിടക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ വൺ ബ്ലോക്ക് അല്ലേ രണ്ട് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഓക്കെ കുഴപ്പമില്ല നോട്ടെ കേട്ടോ അത് തന്നെയാണെന്ന് നോട്ടെ അത് തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കാം ജസ്റ്റ് വെക്കാം ഈ യോ ബോയ്സ് നമുക്കിനി ഇവിടെ ധൈര്യമായിട്ടൊന്ന് ചെയ്യാം ഗ്രാവലാണല്ലോ യാ അതിനുശേഷം നമുക്കൊരു ജസ്റ്റ് ഇത്തിരി ഇത് കണ്ടിട്ടുണ്ട് ടോർച്ചും കിട്ടിയിട്ടുണ്ട് യാ നല്ല കാര്യമാണ് ടോർച്ച് ഓക്കെ ഓക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകാൻ നമുക്ക് ഫസ്റ്റ് എന്താ എന്താ സ്റ്റോൺ ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ വെയിറ്റ് പ്ലെയിൻസ് പ്ലെയിൻസിന് അപ്ഗ്രേഡ് ആണ് അപ്ലയൻസിൻ്റെ ബ്ലേഡ് എന്നത് അവ നമുക്ക് നമുക്ക് ഇത്തിരി വൃത്തിയുള്ള അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാം എന്നിട്ട് വെച്ച് ഫുള്ള് സ്ലാബാക്കാം സ്ലാബായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ കിട്ടുകയും ചെയ്യും നമുക്ക് വുഡ് ലാഭിക്കാം ഇവിടെ ആരും ഇത്തിരി പ്ലാറ്റ്ഫോം ഉണ്ട് ഓക്കെ ഈ സൈഡല്ല ഇല്ലാത്ത ഓക്കെ ഈ സൈഡ് ചെയ്യാം ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് അവരുടെ സ്ഥാനത്തിലാണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാകണ്ടാവും ചിലവർക്കൊക്കെ എന്തേലും വന്നാ എന്തെങ്കിലും പിന്നെ പോവില്ല നേരത്തെ ഒരു പിഗ് പോയതാണ് ഇങ്ങനെ ഓക്കെ പോലെന്ന് എൻ്റെ വിശ്വാസം വെച്ചാൽ ഏയ് പോവും ഇന്ന് വെച്ചാൽ പോവും ഇതിൻ്റെ അടിയിലേക്കാണ് വരേണ്ടത് അത് കിട്ടില്ല എൻ്റെ പ്ലാൻ ചെറുത് ചെറുതായിട്ടൊന്നും മുമ്പിൽ പോയിണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ ചെയ്യാം ഇപ്പം നമ്മളെ അറുപത്തഞ്ച് ബ്ലോക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്ലാബ് വെച്ച് എവിടെയും കൂട്ടാം ഇവിടെ നിന്നല്ലേ ഓക്കെ അപ്പം ഇവിടെ വെച്ച് ചെയ്യാം ഒരു ബോർഡർ വരാതെ ഫുള്ള് നമ്മൾ ഒരു ബേസ് ഇവിടെ ഉണ്ട് ഇവിടെ ക്രാഫ്റ്റിൻ്റെ അവിടെ ഇരിക്കട്ടെ വൺ കുഴപ്പമില്ല ഓക്കെ അതിനുവേണ്ടി നമുക്ക് സ്ലാബ് വയ്ക്കാം കട്ടെ ഇവിടേക്ക് സ്റ്റോറേജ് വയ്ക്കാം ഇനി ഒരു മുറിക്കാതെ നമുക്ക് പണിയില്ല റോഡ് ഉള്ള വുഡൊക്കെ വെച്ച് ചെയ്തു ആവശ്യമായിട്ട് വുഡും വരില്ല ഏ ഫുഡ് വന്നേ ഒരു ആക്സാണ് നമുക്ക് ആവശ്യമുള്ളത് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളത് ഇവിടെയാണ് നമ്മൾ സ്റ്റോറേജ് വരുന്നത് നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഞാൻ ചെയ്തിട്ട് കാണിച്ചത് ഞാൻ എനിക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ട് കാണിച്ചത് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയായി ഇപ്പം തന്നെ പിഗ് വന്നു നമുക്ക് ഇതിനെ എവിടെയെങ്കിലും നമുക്കിപ്പോൾ തൽക്കാലം അവിടെ ട്രാപ്പ് ചെയ്യാം ഓഫ് ഇതിപ്പോൾ താഴത്ത് വീണെങ്കിൽ പണിയാണ് എന്താ <laughs> ചെയ്യണേ വീണ പണിയാണ് ഇനി വീഴ്ത്താൻ നോക്കണം നമ്മൾ രണ്ട ഇതെന്ത് ആത്മഹത്യ പോണം അടക്കള ആ അതിനെല്ലാം നമുക്കൊരു പശുവിനെ കിട്ടി പക്ഷെ നമ്മളതിൽ ബ്ലോക്ക് ഇല്ല എന്തിനു കിട്ടിയിട്ട് എന്താ കാര്യം ഇപ്പം ബ്ലോക്ക് ഉണ്ടാവണവരത്തിന് സൂചിക്ക് എനിക്ക് ചെയ്യാം ആ അത്രയൊക്കെ ഉള്ളു അത്രേ ഉള്ളൂ ആ ഓക്കേസ് നമുക്ക് കുറെ നേരം ഒരു വുഡ് വരും കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ ഒരു മരം ഓക്കെ ഇവിടെ കിട്ടണില്ലേ ഓ സ്ലാബ് നമ്മൾ മാറ്റും പെർമനൻ്റ് ആയിട്ട് വെച്ചാണ് പെർമനൻ്റ് ടെമ്പററി ആയിട്ട് വെച്ചാണ് മാറ്റും എന്തായാലും വളരട്ടെ പ്ലസ് എൻ്റെ ഒരു സീപ്പ് ഇത്ര കൊല്ലാതെ ഞാൻ വഴിയില്ലല്ലോ കോള് കണ്ടത് ഓരോ ദാരിദ്ര്യം ഇല്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടി പിന്നെ ഉണ്ടാക്കാൻ പോലില്ല ഒടുവിൽ നമുക്കൊരു വുഡ് കിട്ടിയിരിക്കുന്നു അതൊന്നൊക്കെ എന്തൊന്നും എടുത്തേക്ക് വരണം അത് പൊട്ടി തൃപ്തിയായി എന്താ തീ കിട്ടുമോ അടുത്തത് കോഴി ഹലോ ബബ ബബ ബബ ബബ ഇറങ്ങി പോടാ ഓഹോ അവനെ പറക്കാലേ മച്ച അതും കൊണ്ട് പോയത് നമ്മളൊരു ജീവിയെ ഇവിടെ നിർത്തുന്നില്ല കൂടുതലടച്ച് വെക്കായിരുന്നു വെയിറ്റ് ഞാൻ അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി ചെയ്യാം മറ്റേ ഇവിടെ വയ്ക്കാം മറ്റേ Okay. ഫുൾ എടുക്കണില്ല അയ്യോ ഞാൻ തന്നെ ചെയ്യണം ആ ഒരുമിച്ച് എടുത്താൽ മതിയെന്നില്ലേ ഓക്കെ ഓരോരോ നോബ് ഇത് തയ്ക്കൂല ട്രിക്ക് ഇതാ ഇതാ അങ്ങോട്ട് ഓ നമ്മൾ ഉണ്ടൊക്കെ വളർന്ന് ഇനി ഒന്നും ചാമില്ല ഇതാ കണ്ണോട്ടി പേടിപ്പിക്കണം ആ ഇതവിടെ എടുക്കട്ടെ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം അവിടെ അതിൻ്റെ നേരത്തെ ഒരുത്തിനോട് കയറാൻ പറഞ്ഞപ്പോൾ കയറാൻ പറ്റിയില്ല ഇപ്പൊ സിമ്പിളായിട്ട് പോകും അമ്മമാരൊക്കെ ഓർത്തിനെ പെട്ടെന്ന് പിടിച്ച് നിർത്തണം ഉള്ളിലേക്ക് né? ഇവിടെ വരണം ഒന്നുണ്ട് должен быть. Mula nak macam, ini mana ini ni, ini tu penting ni lah. Cerita kat itu, cerita salah orang. Ini pelak? 야, 시즌이다 그만. 음. ah, 해랄까. എനിക്ക് ചേർത്തോളാം കുഴപ്പമില്ല ഇവൻ എങ്ങനെയാലും അങ്ങോട്ട് കയറണല്ലോ വാടാ വാടാ പോടാ പോടാ ടാസ്ക്കാണ് ചെറിയ ചെറിയ കണ്ടാത്തോന്നു കേട്ടോ തന്നെ കയറി പോണേ കയറിക്കോ സുരക്ഷ കാട്ടിരിക്കുക അതോ അത് പോയാ ഇല്ല Friction. Save. Save. Character and we go. Fuego, fuego, fuego. Very hard. നല്ല കുറേ നേരെ നമ്മുടെ ഇന്നത്തെ it. വീട് എനിക്ക് ഏ ഏട്ടോ കൂടെ വന്നോ ഞാൻ ഞാൻ എന്താ ചെയ്ത് കുഴപ്പമില്ല അവിടെ തമ്മിൽ കിട്ടി അതെന്തൊരു പൊട്ടത്തരമാണ് ഞാൻ ചെയ്തത് അവിടെ ആ അതന്നെ മാറിക്കോട്ടെ ആ ക്യാമറയ്ക്ക് വയ്ക്കണം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനലിക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വൺ ബ്ലോക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കിടക്ക നാളെ ആ നാളെ കിടക്കാച്ചുമായിട്ട് വീണ്ടും തിരിച്ചു തരാം ബൈ